വരും ടയറും ഒക്കെ വരണതിന് കുറേ ഇതൊക്കെ ഏതാണെന്ന് മനസ്സിലാകരുത് ഈ സംശയങ്ങളൊക്കെ പൈലിച്ചേട്ടായുടെ അലീക്കാടും കുഴിയിൽ മണ്ണ് വാരിയുണ്ടെങ്കിൽ മുമ്പെങ്കിലും നിങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കുടുംബത്തിൽ ഒരാളുടെ എണ്ണം കുറച്ചാൽ മതിയായിരുന്നു കുറക്കേണ്ടവരുടെ എണ്ണം കൂടും